മൂന്ന് ചിക്കൻ വിങ്സും മൂന്ന് ടിക്കാസും ഒരാൾക്ക് കഴിക്കാനുള്ള പോർഷൻ ബട്ടർ റൈസും അടങ്ങിയിട്ടില്ല നൂറ്റി അറുപത്തൊമ്പത് രൂപേൻ്റെ ഒരു കോംബോ ഉണ്ട് ഉച്ചക്ക് അതൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പായ കാലിക്കറ്റ് ഗ്രിൽസിൽ ഞാൻ എത്തിയത് മുന്നേ ഇവർ കോഴിക്കോട് നാലാം ഗേറ്റിൻ്റെ അടുത്ത് പ്രവർത്തിച്ചിരുന്നു അന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇന്ന് അവർ ബെറ്റർ പ്ലേസിലേക്ക് മാറിയിരിക്കുകയാണ് ബീച്ചിനടുത്ത് കുറച്ചുകൂടി ആളുകൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്ന കാരണത്തോടാണ് ഇങ്ങോട്ട് മാറിയിരിക്കുന്നത് അന്ന് അവിടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ നിലനിർത്തിയിട്ട് പുതിയ കുറേ കാര്യങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ബട്ടർ റൈസ് ആണ് മെയിൻ ഇത് ഈ കോമ്പോയിലും ഉണ്ട് ഇത് കൂടാതെ red chilli bird's eye classic എന്നീ പേരിലുള്ള വിങ്സുകളും ഹരിയാലി അച്ചാരി പെപ്പർ എന്ന പേരിലെ ടിക്കകളും ആണ് ഈ കോമ്പോയിൽ വരുന്നത് ടിക്കാസും വിങ്സും ഇഷ്ടപ്പെടാത്തവർക്ക് അൽഫാം വെച്ച് വൺ എയ്റ്റി നയൻ എന്ന റുപ്പീസും ഇവരൊരു കോംബോ കൊടുക്കുന്നുണ്ട് ഉച്ചക്ക് ഒരു മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ മാത്രമേ കോംബോ അവൈലബിൾ ആവുള്ളൂ കൂടെ സാലഡ്സും ഇവിടെ ഫേമസ് ആയ മാംഗോ സൽസ അടക്കം മൂന്ന് ഡിപ്സും ഇതിൻ്റെ കൂടെ ഉണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു സാധനമാണ് ഇവരുടെ മിൽക്ക് കാവ അല്ലെങ്കിൽ പാൽ കാവ ഈ കാവയും ഇവരുടെ ബട്ടർ റൈസും മാത്രം ഓർഡർ ചെയ്ത് നോക്കി ഡിസപ്പോയിൻ്റ് ആവില്ല അതുപോലെ ഞാൻ ഇന്നേ വരെ ട്രൈ ചെയ്യാത്ത ഒരു സംഭവമാണ് ഇവരുടെ സാലഡുകൾ മിൻറ്റ് വാട്ടർമെലണും പൈനാപ്പിളും ഹാഫ് ഹാഫ് ആയിട്ട് ഓർഡർ ചെയ്ത രണ്ടും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടിനും എയ്റ്റി റുപ്പീസാണ് വില അതുപോലെ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട മറ്റൊരു സംഭവമാണ് salt and pepper corn spicy wings ഇതൊരു ഫ്രൈഡ് വേർഷൻ ഓഫ് വിങ്സ് ആണ് പക്ഷെ കഴിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് അവസാനമായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത സാധനമാണ് സ്പെഷ്യൽ ടെൻഡർ കോക്കനട്ട് പഞ്ച് പേര് പറയുന്ന കട്ടിയൊന്നുമില്ല വളരെ സിമ്പിളായ ടേസ്റ്റിയായ സംഭവമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം